നമസ്കാരം ഞാൻ അനു അനു ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും ക്യാരറ്റ് ഹൽവ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് എങ്ങനെ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ക്യാരറ്റ് ഹൽവ തയ്യാറാക്കാനായിട്ട് ആദ്യം ക്യാരറ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് അപ്പോൾ നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ അപ്പോൾ നെയ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ക്യാരറ്റിൻ്റെ ആ ജലാംശമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരണം അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ക്യാരറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയും ചെയ്യരുത് എങ്കിലേ ഹൽവയുടെ കറക്റ്റുള്ള ടെക്സ്ചർ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ഈ ചെറിയ ഹോളിലോ ഹോളിലൂടെ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും പെട്ടെന്നായി കിട്ടും അപ്പോൾ ക്യാരറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് ഞാൻ രണ്ട് കപ്പ് പാലാണ് ചേർക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റിന് രണ്ട് കപ്പ് പാൽ അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ക്യാരറ്റ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി പാൽ ആ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പാലൊന്ന് കുക്കാവണം അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് പാൽ തിളപ്പിക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ പാലൊന്ന് തിളക്കട്ടെ അതുവരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കുറച്ച് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാൻ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷുഗർ ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട് അപ്പോൾ എപ്പോഴും മധുരം ചേർക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും കുറച്ച് ചേർത്ത് കൊടുക്കാം ആദ്യം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവും അര ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർക്കാം ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ആദ്യം ആഡ് ചെയ്ത ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പം ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ പരുവമായിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്